നമുക്ക് പെരുന്നാളിനെന്താ കൂടുതൽ ചെല്ലുണ്ടെന്ന് അറിയാം തക്ബീറാണ് ചെല്ലണ്ട നമ്മളിപ്പോ തക്പീട് മൂന്നോട്ടം ചെല്ലാൻ പോവാണ് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ലാ ഇലാഹ അക്ബർ അള്ളാഹു അക്ബർ أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد ഇപ്പം നമ്മൾ തക്ബീടൊക്കെ ചൊല്ലിക്കഴിഞ്ഞില്ലപ്പോൾ ആ ഇപ്പോൾ തക്ബീടൊക്കെ ചൊല്ലി കഴിഞ്ഞ് ഇനി ആ നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന മുമ്പ് ഇപ്പോൾ നിസ്കരിച്ചിട്ടാണ് വന്നത് പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ച് ഇപ്പോൾ ആണ് ഇവിടെ ഫുൾ ലോക്ക്ഡൗൺ ആണ് ഇപ്പോൾ ഈ പീഡയിലൊന്നും പോകാൻ കഴിയില്ല അല്ല പള്ളിയിലൊന്നും പോകാൻ കഴിയില്ല ഇപ്പോൾ കുറേ ഇപ്പോൾ നല്ല ഇത് കൂടുണ്ട് കൊറോണ ഇവിടെ ഇവിടെ ഇപ്പോൾ തന്നെ രണ്ട് മൂന്ന് പേർക്ക് കൊറോണ പിടിച്ചിട്ടുണ്ട് ഇവിടെ അപ്പോൾ അതിനോണ്ട് നമുക്ക് പള്ളിയിൽ ഒന്നും പോയില്ല അതിനോണ്ട് ഞാനും എൻ്റെ ഇക്കാക്കന്മാരും എൻ്റെ ഇപ്പച്ചൊക്കെ ഇവിടെ നിന്നാണ് നിസ്കരിച്ച് മൂപ്പോ ഇരിക്കാൻ പറ്റേ നമ്മൾ പെരുന്നാൾ തുടങ്ങി ഞാൻ തന്നെ എന്താ കുടിക്കുക പായസം പൈസ അങ്ങനെയാണ് പായസമാണ് നമ്മൾ കുടിക്കാൻ പോ ആ സ്പെഷ്യൽ പായസമാണ് ഇപ്പോൾ നമ്മൾ കുടിക്കാൻ പോണത് ഞാൻ കാണിച്ചിരുന്നുണ്ട് അപ്പം നമ്മൾ കാണിക്കാൻ പോവാണ് അത് നമുക്ക് ഇപ്പം കുടിച്ചിട്ട് വരുന്നുണ്ട് എടുത്തിട്ടും വരുന്നുണ്ട് നമുക്ക് എടുത്തിട്ട് വരാം എൻ്റെ ഉമ്മൻ്റെ സ്പെഷ്യൽ പായസാണ് സേമിയം പായസം ഇതിൽ എന്തൊക്കെ ഉള്ളതെന്ന് പറഞ്ഞുതരാം പാലുണ്ട് സേമിയുണ്ട് ഇത് പിന്നെ അണ്ടിപ്പരിപ്പ് പിന്നെ ഒരു മുന്തിരി ആ പിന്നെ മുന്തിരി ഉണ്ട് മുമ്പൂനും ഉണ്ട് ഇവിടെ ഒരു മുന്തിരി ഉണ്ട് രണ്ട് മുന്തിരി അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് എടുത്ത് ഞാൻ തരാം അണ്ടിപ്പരിപ്പ് ഇത്തിരി കരിഞ്ഞു ഉണ്ട് അതിനൊന്നും നിങ്ങൾ ക്ഷമിക്കുക അത് അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ വേണം അപ്പം നമുക്കിനി നല്ല ബെസ്റ്റ് എന്താ എന്നിട്ട് ഞാൻ ഇങ്ങനെ തെറിപ്പിച്ചപ്പോൾ തൈല് തെറിച്ച് നമുക്ക് കുടിച്ചു നോക്കല്ലോ ഇപ്പോൾ ഇവിടെ ഒരു മുന്തിരി ഉണ്ടോ എനിക്ക് എനിക്ക് മാത്രമല്ല എൻ്റെ എനിക്കും ഉണ്ടോ ആ നമ്മളിപ്പോൾ കുടിക്കാൻ പോവാണ് ഇതാ പായസമായിട്ട് അത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പോൾ രണ്ട് അണ്ടിപ്പരിപ്പൊക്കെ കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് സൂപ്പറാണ് ഇതുമ്മൻ്റെ അത് സൂപ്പർ ഉണ്ട് ഗാസ് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യൽ പായസമാണ് സേമിയ പായസം ഇവിടെ എല്ലാ ദിവസവും സേമിയ പായസമാണ് ഉണ്ടാക്കുക രണ്ട് മുന്തിരി എനിക്ക് കിട്ടി രണ്ട് മുന്തിരി ഇനി മുന്തിരി നോക്കുക ഇത് നമ്മളിപ്പോ കുടിച്ചിട്ട് വരാം പായസം അടിപൊളി സൂപ്പറാണ് ഇനി അടുത്തത് എന്റെ എൻ്റെ ഇപ്പൊ കൊല്ലായിരിക്കും എൻ്റെ ഇപ്പച്ച എല്ലാ കൊല്ലു എല്ലാ കൊല്ലും എൻ്റെ ഇപ്പച്ച പെരുന്നാൾ പൈസ വാങ്ങാൻ തരലുണ്ട് ഇനി നമുക്ക് പെരുന്നാൾ പൈസ വാങ്ങാൻ പോവാ ഞാനിപ്പോ വാങ്ങാൻ പോവാണ് കൊല്ലായിലായിരിക്കുന്നത് പെരുന്നാൾ പൈസ നിർത്താ

ഞാൻ കിട്ടി അഞ്ഞൂറുപ്പ കിട്ടി അഞ്ഞൂറുപ്പ കിട്ടി അഞ്ഞൂറുപ്പ കിട്ടി അഞ്ഞൂറുപ്പ കിട്ടി അഞ്ഞൂറുപ്പ കിട്ടി ബ്ലോഗറായോണ്ട് രക്ഷപ്പെട്ട് കള്ളനോട്ടല്ലല്ലോ നോക്കട്ടെ നല്ല നോട്ട് തന്നെയാണ് തോന്നുന്നത് അല്ലോ കണ്ട കള്ളനോട്ടാ അല്ല അങ്ങനെ മനസ്സിലാവാ അങ്ങനെ മനസ്സിലാവാ നമ്മള് ഇങ്ങനെ നോക്കുമ്പോൾ ഈ കാണുന്ന ചിഹ്നം കണ്ട ഗാന്ധിജിൻ്റെ ഇവിടെ ആ ചിഹ്നം ഇങ്ങനെ ലൈറ്റിലോട്ട് അടിക്കുമ്പോൾ അതില്ലെങ്കിൽ കള്ളനോട്ട് ഉണ്ടെങ്കിൽ കള്ള നോട്ടല്ല അല്ല ഇത് അഞ്ചു ഉറുപ്പ കിട്ടി ഇത് കാണിച്ചു തരാട്ടോ കൈ വീട് അങ്ങോട്ട് കാണിച്ചു കൊടുക്കട്ടോ അതാണ് ആ ഉറുപ്പ കിട്ടി എനിക്ക് കാണിച്ചു കേട്ടോ ഇതാണ് നമ്മുടെ നാട്ടിലെ നമുക്ക് രണ്ട് ഗാന്ധിജീനെ കിട്ടി രണ്ട് ഗാന്ധിജി രണ്ട് ഗാന്ധിജിനെ കിട്ടി അങ്ങനെ പായസം എനിക്ക് വലുത് അങ്ങനെ പായസം ശരിയായി പെരുന്നാൾ പൈസ ശരിയായി ഇനിയുള്ളത് ഉമ്മൻ്റെ ഫുഡാണ് ഉമ്മൻ്റെ അൽഫാം മന്തിയും ബീഫ് വരട്ടിയതുണ്ട് ആ നല്ല രസം കഴിക്കും ഊ വന്നിട്ടുണ്ടോ അതൊക്കെ വരും അവിടെ നമ്മളിപ്പം തിന്നാൻ പോവാണ് ബീഫ് വരട്ടിയതും പിന്നെ എന്ത് അൽഫാം മന്തി ഉണ്ട് അപ്പം നമുക്കൊക്കെ തിന്ന് വരാം മയോസും ഒക്കെ ഉണ്ട് ഒന്നിനും കുറവില്ല അപ്പം നമുക്ക് തിന്നിട്ട് വരാം നമ്മൾ അടുത്ത ചടങ്ങിലോട്ട് കടക്കാൻ പോവാണ് അതിനുള്ള സാധനങ്ങളാണ് ഇത് ആ ഇതാണ് മയോണീസ് പഠിച്ചപ്പെടുത്തി തരാം ഇത് മയോൺസ് പച്ചവെള്ളം പഴം സാലഡ് സോസ് പിന്നെ സോസ് അല്ല ഇത് ടൊമാറ്റോ സോസ് പിന്നെ ഇത് ബീഫ് വറ്റ് ഇതാണ് ഇതിന്റെ മെയിൻ സാധനം അതാണ് അൽഫാം അൽഫാമിന്റെ പ്രഷർ ആ തന്നെ അവിടെ കൊടുക്കണം നടു നടക്കാം നടു നടു ആക്കും മോൻ ആദ്യം ഒന്ന് എൻ്റെ എൻ്റെ ഇതിലോട്ടൊന്ന് വേണ്ടി എടുക്കട്ടെ അതും എൻ്റെ ആദ്യം തന്നെ മൂബൂന്റെ പ്ലേറ്റിലോട്ടാണ് നമ്മൾ ചോറ് ഇട്ട് കൊടുക്കാൻ പോകണം ഓ ഏതൊക്കെ പീസ് പറയണ്ട ആ പീസൊക്കെ ഇട്ട് കൊടുക്കാൻ നമ്മൾ ഇട്ട് കൊടുക്കാൻ പോണം മതി മതി മതി നമുക്ക് ഏത് പീസ ഉണ്ട് ഏത് പീസ ഉണ്ട് ഇത് അതോ ഈ കോഴിക്കാട് പോലത്തെ പീസിനാണ് പറയുന്നത് ഇത് അൽഫാമാണ് കോഴിക്കാട് അൽഫാം അൽഫാമല്ലോ നീ എന്റെ കാര്യത്തിലോട്ട് കിടക്കാം എൻ്റെ കുരുമുളകല്ലേ കുരുമുളകല്ല നമ്മൾ അത് തന്നെ കുറച്ചങ്ങോട്ട് ഇടാം നമ്മൾ ജേസി മാന്തണ പോലെ അടിപൊളി മന്തിയാ ഇന്നെന്താ പേരെന്ന് പറയും അൽഫാം അൽഫാം മന്തി എന്ത് അൽഫാം മന്തി എനിക്കും ഇത്ര മതി അൽഫാം അൽഫാം മന്തി ആ ഞാൻ അരച്ചെടുക്കാൻ പാടുന്നു മൂവിൻ്റെ അതേ സൈസ് അതേ കറക്റ്റ് അളവുള്ള ഒരു ചിക്കൻ പീസാണ് ഇപ്പോൾ ഇട്ടിടുന്നത് എന്നിട്ടുണ്ട് തൊപ്പയിടാ അത് വെച്ചിട്ടുണ്ട് അതേ സീസണിനെ ആ നമുക്ക് ഇനി നമുക്ക് മയോൺസ് വയ്ക്കാം അതിൻ്റെ മയോൺസ് നല്ല ഇഷ്ടമാണ് പറഞ്ഞ ഇനി ചോദിക്കാൻ നമ്മൾ മയോൺസ് ഒഴിക്കാണ് മതില്ല എൻ്റെ അടുത്തൊരു ക്യാബേജ് ഉണ്ട് കാര്യം കൂടെ കാര്യമാണിത് ആ അതാണ് വെക്ക് നമുക്ക് ഇനി ബീഫ് നമുക്ക് വരട്ടിയാണോ ഏ ഈ സാധനം വേണോ ബീഫ് വരട്ടി ബീഫ് വേണ്ട നമുക്ക് ബീഫ് വേണ്ട ഞാൻ ഒരു ഒന്നര പീസ് രണ്ടര പീസ് എടുത്ത് യെസ് ആദ്യം ബിസ്മല്ലേ തിന്നണം അപ്പൊ സാലഡ് തീർക്കല്ലേ മതി കേട്ടോ ഇനി നമ്മൾ തിന്നാൻ പോവാണ് ഇപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കാൻ പോവാണ് മുമ്പ് ബിസ്മിയെ ചെല്ലാൻ മറക്കരുത് ആ ചെല്ലാൻ മറക്കരുത് യെസ് എന്ത് ബിസ്മില്ലാ റഹ്മാൻ റഹീം നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല എന്താ അപ്പം നല്ല സോസ് അക്കല്ലേ ഈ മന്തിയാണ് ഇഷ്ടം അല്ലെങ്കിൽ സാധാ മന്തിയാണ് ഞങ്ങൾക്ക് പണ്ടാരെത്തിയിട്ടാണ് ഞാൻ യെസ് എലിഫാൻ നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്കൊന്ന് കടിച്ചു നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ വേണം മന്തി ഉണ്ടാക്കാം ഇതാണ് നമുക്ക് ബീഫ് വറ്റിയാന്ന് എടുത്തു വെക്കാം തിന്നു വെക്കാം ടേസ്റ്റ് ഉണ്ടാവും തോന്നുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് ആ നല്ല പുളിയും നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ സാലഡ് ഇപ്പം എടുത്തിട്ടുണ്ട് ഞാൻ ഞാൻ എടുത്തില്ല നമ്മൾ സാലഡ് എടുക്കാൻ പോകുന്നു മുകുന് ഈ മയോൺസിക്കാട്ട് നല്ല ഇഷ്ടം സാലഡാണ് അതുകൊണ്ടാണ് സാലഡിൽ നല്ലോണം കൂടുതലെടുത്ത് ഈ സാലഡ് കഴിച്ച് ദമ്മായിരിക്കും അടിച്ചു തീർത്ത് സാധനം നമ്മൾ ഈ കൊറോണ ഇല്ലാത്ത സമയത്തൊക്കെ ഈ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ കുടുംബക്കാരെ വീട്ടിലോട്ട് പോകും ഇവിടെ ഇവിടേക്കൊക്കെ നമ്മൾ കുടുംബക്കാരുണ്ടാകുമ്പോൾ ഇപ്പോൾ ഇവിടെ തൊട്ടടുത്ത് വീടുകൾ വരെ പോകാൻ കഴിയില്ല നമ്മൾ തൊട്ടടുത്ത് വരെ നമ്മൾ കുടുംബക്കാരുണ്ട് നമ്മൾ അങ്ങോട്ടൊക്കെ ഉണ്ട് ഇപ്പൊ അങ്ങോട്ട് പോകാൻ കഴിയില്ല ഇപ്പോൾ കൊറോണ തൊട്ടുണ്ട് ഇപ്പോൾ കൊറോണ ഒക്കെ ആണ് അതിനോണ്ട് ഒരിക്കലും പോകാൻ കഴിയില്ല ഇപ്പോൾ നമ്മളെല്ലാവരും സേഫായിരിക്കുക അതുമാത്രം നമ്മൾ വൈകുന്നേരമൊക്കെ എൻ്റെ വല്യമ്മൻ്റെ വീട്ടിലൊക്കെ പോകണ്ടേന് ഇപ്പം കയ്യിൽ ഉമ്മമ്മൻ്റെ വീട്ടിലൊക്കെ പോകണ്ടേന് ഇപ്പം അതൊന്നിനും കഴിയില്ല ഇപ്പോൾ കൊറോണ ഒക്കെ അല്ലേ ആർക്കാ പിടിക്കാമെന്നറിയില്ലല്ലോ അപ്പം അതിനൊന്നും കഴിയില്ല അപ്പം നിങ്ങളെല്ലാവരും സേഫായിരിക്കണം ഇനി അടുത്ത വലിയ പെണ്ണാണെങ്കിലും നമുക്ക് എല്ലാം വീട്ടിലും പോകാൻ കഴിയണം അതിന് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ബട്ടണിൽ അടിച്ചു അത് മാത്രമല്ല എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്ത് ഡിസിഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോക്ക് വേണ്ടിയിട്ട് കാത്തുക്കാം ബായ്